ഇനി നമുക്ക് നൂറ്റി ഇരുപത്തി ഏഴാമത്തെ പേജിലെ സെല്ലിംഗ് പ്രോബ്ലം എന്ന് പറയുന്ന ഈ ഒരു പോർഷനാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യേണ്ടത് നോക്കിക്കേ there was six litre and seven hundred and fifty millilitre of coconut oil in the shop today three litre and three hundred and fifty millilitre was sold how much oil is left നമുക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത് കടയിൽ ഉണ്ടായിരുന്ന ആറ് ലിറ്റർ എഴുന്നൂറ്റി അൻപത് മില്ലി ലിറ്റർ വെളിച്ചെണ്ണയിൽ നിന്ന് മൂന്ന് ലിറ്റർ മുന്നൂറ്റി അൻപത് മില്ലി ലിറ്റർ ഇന്ന് വിറ്റു ഇനി എത്ര വെളിച്ചെണ്ണ ബാക്കിയുണ്ടാകും അപ്പോൾ എങ്ങനെയാണ് നമ്മളത് കാണുന്നത് നോക്കിക്കേ നേരത്തെ നമ്മൾ ചെയ്തിരുന്ന കണക്കുകളെല്ലാം എന്തായിരുന്നു ആഡ് ചെയ്യുക അഡീഷൻ ചെയ്യുക ലിറ്ററും മില്ലി ലിറ്ററിലും ആഡ് ചെയ്യുന്ന കണക്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് സബ്സ്ട്രാക്റ്റ് ചെയ്യുക അപ്പോൾ അതും ആഡ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ചെയ്യേണ്ടത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ലിറ്റർ എഴുതണം പിന്നെ നമ്മൾ എന്ത് ചെയ്യണം മില്ലി ലിറ്റർ എഴുതണം എന്നിട്ട് എന്നിട്ട് എന്ത് ചെയ്യണം ഇവിടെ ലിറ്ററിൻ്റെ ഭാഗത്ത് എന്താണ് ഉള്ളതെന്ന് നോക്കണം ലിറ്ററിൻ്റെ ഭാഗത്ത് എത്രയാണുള്ളത് ദ ആറ് അപ്പോൾ ആ ആറ് നമ്മൾ ഇവിടെ എഴുതുന്നു ഇനി എന്താണ് എഴുന്നൂറ്റി അൻപത് എന്താണ് മില്ലി ലിറ്റർ അപ്പോൾ അത് മില്ലി ലിറ്ററിൻ്റെ ഭാഗത്ത് എഴുതുന്നു എഴുന്നൂറ്റി അൻപത് ഇനി അടുത്ത എത്രയാണ് പറഞ്ഞിരിക്കുന്നത് വിറ്റത് വിറ്റത് എത്രയാണ് മൂന്ന് ലിറ്റർ അപ്പോൾ ആ മൂന്നും ലിറ്ററിൻ്റെ ഭാഗത്ത് എഴുതുന്നു ഇനി എത്ര മില്ലി ലിറ്ററാണ് മുന്നൂറ്റി അൻപത് മില്ലി ലിറ്റർ ആ മുന്നൂറ്റി അൻപതും നമ്മൾ മില്ലി ലിറ്ററിൻ്റെ ഭാഗത്ത് എഴുതുന്നു അപ്പോൾ ഇത് ആറ് ലിറ്റർ എഴുന്നൂറ്റി അൻപത് മില്ലി ലിറ്റർ വെളിച്ചെണ്ണയിൽ നിന്നും മൂന്ന് ലിറ്റർ മുന്നൂറ്റി അൻപത് മില്ലി ലിറ്റർ വെളിച്ചെണ്ണ വിൽക്കുകയാണ് ചെയ്യുന്നത് അതായത് നഷ്ടപ്പെട്ടു കൊടുത്തു അങ്ങനെയാണെങ്കിൽ ബാക്കി കണ്ടുപിടിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് മൈനസ് ചെയ്യണം അല്ലേ അപ്പോൾ നോക്കിക്കാൻ നമുക്കൊന്ന് നോക്കാം അപ്പോൾ അഞ്ചിൽ നിന്ന് പൂജ്യത്തിൽ നിന്നും പൂജ്യം മൈനസ് ചെയ്താൽ പൂജ്യം അഞ്ചിൽ നിന്നും അഞ്ച് മൈനസ് ചെയ്താൽ പൂജ്യം ഏഴിൽ നിന്നും മൂന്ന് മൈനസ് ചെയ്താൽ അപ്പോൾ ഉടൻ തന്നെ അറിഞ്ഞുകൂടാത്ത കുട്ടികൾ ഉടൻ തന്നെ എന്ത് ചെയ്യണം പരീക്ഷയ്ക്കൊക്കെ എഴുതുമ്പോൾ പെട്ടെന്ന് സൈഡിൽ പെൻസിൽ വെച്ച് ഒരു ഏഴ് ലൈൻസ് അങ്ങോട്ട് വരയ്ക്കുക നാല് അഞ്ച് ആറ് ഏഴ് എന്നിട്ട് എത്രയാണ് മൈനസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മൈനസ് ചെയ്യേണ്ട മൂന്ന് കട്ട് ചെയ്ത് കളയുക എന്നിട്ട് ബാക്കി എന്ന് കൗണ്ട് ചെയ്യുക എഴുതുക ഇവിടെ ബാക്കി എത്രയാണുള്ളത് നാല് അപ്പോൾ ആ നാല് ഇവിടെ എഴുതുക നോക്കിക്കേ നമുക്കറിയാം നാലിൻ്റെ കൂടെ മൂന്ന് കൂട്ടുമ്പോഴാണ് ഏഴ് കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ ഏഴിൽ നിന്ന് മൂന്ന് മൈനസ് ചെയ്താൽ എത്രയാണ് നാല് അഡീഷൻ്റെ ടേബിൾ പഠിച്ച കുട്ടികൾക്ക് നന്നായിട്ട് അറിയായിരിക്കും ഇങ്ങനെ മൈനസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ വെക്കേഷന് കമ്പൽസറി അഡീഷൻ്റെയും മൾട്ടിപ്ലിക്കേഷൻ്റെയും ടേബിൾ പഠിക്കണം കേട്ടോ ഇനി അടുത്ത് നോക്കിക്കേ ആറിൽ നിന്നും മൂന്ന് മൈനസ് ചെയ്യുക ആറിൽ നിന്ന് മൂന്ന് മൈനസ് ചെയ്താൽ എത്രയാണ് നമുക്കറിയാം മൂന്നും മൂന്നുമാണ് ആറ് അങ്ങനെയാണെങ്കിൽ ആറിൽ നിന്ന് മൂന്ന് മൈനസ് ചെയ്താൽ എത്രയാണ് മൂന്ന് മൂന്ന് അപ്പോൾ നമ്മൾ അല്ലേ ഇനി ബാക്കി ആ കടയിലുള്ളത് എന്ന് പറയുന്നത് എത്രയാണ് മൂന്ന് ലിറ്റർ അല്ലേ ഇത് മൂന്ന് ലിറ്ററാണ് ഇത് എന്താണ് നാന്നൂറ് മില്ലി ലിറ്ററാണ് എന്ന് നമുക്ക് മനസ്സിലായി ഇനി ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് first find the difference of the millilitre മില്ലി ലിറ്ററിലുള്ള വ്യത്യാസം എത്രയാണ് ഇവിടെ നോക്കിക്കേ എത്ര വ്യത്യാസമാണ് കണ്ടുപിടിച്ചത് നാനൂറ് മില്ലി ലിറ്റർ അല്ലേ മില്ലി ലിറ്ററിലുള്ള വ്യത്യാസം എത്രയാണ് അപ്പം നാനൂറ് നമ്മൾ ഇവിടെ എഴുതണം ഓക്കെ നാനൂറ് മില്ലി ലിറ്റർ ഇനി ദ ഡിഫറൻസ് ഇൻ ലിറ്റർ ലിറ്ററിലുള്ള വ്യത്യാസം എത്രയാണ് എത്ര ലിറ്ററാണ് വ്യത്യാസം വന്നത് മൂന്ന് ലിറ്റർ അപ്പോൾ ആ മൂന്ന് എന്ന് പറയുന്നത് ഇവിടെ എഴുതണം മൂന്ന് ലിറ്റർ ഓക്കെ ഇനി how much is left in all ഇപ്പം ടോട്ടൽ എത്ര വെളിച്ചെണ്ണയാണ് കടയിലുള്ളത് മലയാളം മീഡിയംകാരും കൂടി എഴുതിക്കൊള്ളണം ഞാൻ രണ്ടിലുമായിട്ട് എഴുതുന്നില്ല നിങ്ങൾ മനസ്സിലാക്കി എഴുതിക്കൊള്ളണം കേട്ടോ അപ്പോൾ ഇനി എത്രയാണ് കടയിൽ ആകെ ഉള്ളത് അപ്പോൾ ഇവിടെ എഴുതുക മൂന്ന് ലിറ്റർ ലിറ്റർ അല്ലേ ഇത് മുപ്പത്തൊന്നൊന്ന് വായിച്ച് കളയരുതേ ആ മൂന്ന് ലിറ്ററാണ് കേട്ടോ ആ മൂന്ന് ലിറ്റർ നാന്നൂറ് മില്ലി ലിറ്റർ മനസ്സിലായോ അപ്പോൾ ഇനി ഇതുപോലെ നമ്മൾ സബ്സ്ട്രാക്റ്റ് ചെയ്യുന്ന കണക്കാണ് ഇനി ചെയ്യാൻ പോകുന്നത് നമുക്ക് നൂറ്റി ഇരുപത്തി എട്ടാമത്തെ പേജിലെ വഴിക്കണക്കാണ് ചെയ്യുന്നത് ഈ വഴിക്കണക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കമ്പൽസറി ആയിട്ട് സ്റ്റെപ്പ് എഴുതി തന്നെ ചെയ്ത് പഠിക്കണം കുറച്ച് പേരൻസ് എന്നോട് വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ ഞങ്ങളുടെ മക്കൾക്ക് സ്റ്റെപ്പ് എഴുതാൻ പറ്റുന്നില്ല സ്റ്റെപ്പ് എഴുതാൻ പറ്റും അവർ കണക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ അതിന് സ്റ്റെപ്പ് എഴുതാൻ പറ്റുന്നില്ല പക്ഷേ അവരെ തീർച്ചയായും നിങ്ങൾ സ്റ്റെപ്പ് എഴുതി തന്നെ മാത്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വഴിക്കണക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം ഇപ്പോൾ ഒരു കണക്ക് തന്നു കഴിഞ്ഞാൽ അതിലെന്തൊക്കെയാണ് തന്നിട്ടുള്ളത് എന്ന് ആദ്യം എഴുതുക ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ തന്നെയാണ് ഈ ഒരു കണക്ക് നോക്കിക്കേ a can contain four litre and five hundred millilitre of kerosene എന്താണ് പറഞ്ഞിരിക്കുന്നത് ഒരു ക്യാനിൽ നാല് ലിറ്റർ അഞ്ഞൂറ് മില്ലി ലിറ്റർ ഉണ്ട് അപ്പോൾ അവിടെ സ്റ്റെപ്പ് നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത് ക്യാനിലുള്ള മണ്ണെണ്ണയുടെ അളവ് ഇപ്പോൾ കുട്ടികളായതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാം ഇവിടെ ആകെ മണ്ണെണ്ണയുടെ അളവ് എന്നെഴുതിയാൽ മതി അല്ലേ ടോട്ടൽ കെറോസിൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്റ്റെപ്പ് എഴുതാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം ഇനി two litre and hundred and fifty millilitre was used to fill the stove അപ്പോൾ അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത് സ്റ്റൗവിലേക്ക് ഒഴിച്ചത് അപ്പോൾ അതായത് നമ്മൾ എടുത്തു അല്ലെ ടേക്കൺ നമ്മൾ എടുത്ത മണ്ണെണ്ണ എത്ര അപ്പോൾ അവിടെ നമുക്ക് സ്റ്റെപ്പ് കിട്ടിയില്ലേ എടുത്ത മണ്ണെണ്ണയുടെ അളവ് അല്ലേ സ്റ്റെപ്പ് എന്ത് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ആ കണക്ക് അവരെ അങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം കേട്ടോ ഇനി മക്കൾ നോക്കിക്കോ രണ്ട് ലിറ്റർ നൂറ്റി അൻപത് മില്ലി ലിറ്റർ മണ്ണെണ്ണയാണ് എടുത്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് how much oil is left in the can ക്യാനിൽ ഇനി ബാക്കിയുള്ളത് ബാക്കിയുള്ളത് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ആ നമ്മൾ ഇതുവരെ പഠിച്ചത് ആഡ് ചെയ്യാനാണ് ലിറ്ററിനെയും മില്ലി ലിറ്ററിനെ ആഡ് ചെയ്യുന്ന കണക്കാണ് നമ്മൾ ഇതുവരെ പഠിച്ചത് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഇനി ബാക്കിയുള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് ആകെ തന്നിട്ടുണ്ട് അല്ലേ ആകെ മണ്ണെണ്ണ തന്നിട്ടുണ്ട് ആകെ എത്രയാണ് ഇതാ ഇവിടെ ഞാൻ ലിറ്ററിലും മില്ലി ലിറ്ററിലും എഴുതിയിട്ടുണ്ട് ഈ നിങ്ങൾ സ്റ്റെപ്പ് എഴുതുമ്പോൾ നോട്ടിൽ ഒരിക്കലും ഇങ്ങനെ എഴുതരുത് ക്രിയാകോളത്തിൽ വേണം ലിറ്ററും മില്ലി ലിറ്ററും എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ ഇതിപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്തതാണ് അപ്പോൾ ആകെ മണ്ണെണ്ണയുടെ അളവ് എത്രയാണ് ആകെ മണ്ണെണ്ണയുടെ അളവ് നാല് ലിറ്റർ അപ്പോൾ അത് ലിറ്ററിൻ്റെ ഭാഗത്ത് എഴുതുകയാണ് നാല് ലിറ്റർ അഞ്ഞൂറ് മില്ലി ലിറ്റർ അല്ലേ അത് മില്ലി ലിറ്ററിൻ്റെ ഭാഗത്ത് അഞ്ഞൂറ് എന്നുള്ളത് മില്ലി ലിറ്ററിൻ്റെ ഭാഗത്ത് ഞാൻ എഴുതുകയാണ് ഇനി എന്താണ് സ്റ്റെപ്പ് കണ്ടോ എടുത്ത മണ്ണെണ്ണ നമ്മൾ ഉപയോഗിച്ച മണ്ണെണ്ണ ഉപയോഗിച്ചത് എത്ര എത്രയാണ് രണ്ട് ലിറ്റർ നൂറ്റി അൻപത് മില്ലി ലിറ്ററാണ് അപ്പോൾ ലിറ്റർ എത്രയാണ് രണ്ട് രണ്ട് ലിറ്റർ ഇനി മില്ലി ലിറ്റർ എത്രയാണ് നൂറ്റി അൻപത് ഇത് നിങ്ങൾ ക്രിയാകുളത്തിൽ ചെയ്യാനുള്ളതാണ് ഈ സ്റ്റെപ്പ് ഇങ്ങനെ തന്നെ എഴുതുക ഇത് ഇത് നിങ്ങൾ ക്രിയാകുളത്തിലോട്ട് മാറ്റി എഴുതിയിട്ട് വേണം നിങ്ങളത് ചെയ്യാനായിട്ട് ഇനി നോക്കിക്കേ ഇനി ഇത് നമുക്ക് എന്താണ് ബാക്കിയുള്ളതാണ് കാണേണ്ടത് ആകെ മണ്ണെണ്ണ അല്ല കാണേണ്ടത് നമ്മൾ ആകെ മണ്ണെണ്ണ കാണണമെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് പ്ലസ് ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് ബാക്കിയുള്ള മണ്ണെണ്ണയാണ് കാണേണ്ടത് അപ്പോൾ അവിടെ നമ്മൾ സബ്സ്ട്രാക്റ്റ് ചെയ്യണം ഈ എമൗണ്ടുകളെ സബ്സ്ട്രാക്റ്റ് ആണ് ചെയ്യേണ്ടത് അപ്പോൾ സീറോയിൽ നിന്നും സീറോ മൈനസ് ചെയ്താൽ എത്രയാണ് സീറോ സീറോയിൽ നിന്നും ഫൈവ് മൈനസ് ചെയ്യാൻ പറ്റുമോ മക്കളെ പറ്റുമോ ഇല്ല കാരണം എന്താണ് അഞ്ചിനേക്കാൾ ചെറിയ സംഖ്യയാണ് സീറോ അത് കാരണം നമ്മൾ എന്ത് ചെയ്യും ഇവിടെ നിന്ന് ഒന്ന് കടം എടുക്കുക അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ ഒന്ന് കടം എടുക്കുമ്പോൾ ഇത് എന്തായി തീരും ഇത് പത്തായി തീരും ഇതെന്തായി തീരും ഇത് ആയി തീരും നിങ്ങൾ എടുത്താൽ ഉടനെ അവിടെ മാറ്റി എഴുതിക്കൊള്ളണം അല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകും കേട്ടോ അപ്പോൾ ഇനി പത്തിൽ നിന്നും അഞ്ച് മൈനസ് ചെയ്താൽ എത്രയാണ് അഞ്ച് ഇനി ഇവിടെ ബാക്കിയുള്ളത് എത്രയാണ് നാല് നിങ്ങൾ അഞ്ചിൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്യരുതേ നാല് അല്ലേ അവിടെ നിന്ന് കടം എടുത്തില്ലേ അപ്പം നാല് നാലിൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്താൽ പിന്നെ എത്രയാണ് കിട്ടുന്നത് മൂന്ന് അല്ലേ നാലിൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്തു അപ്പോൾ എത്ര മില്ലി ലിറ്ററാണ് എന്നുള്ളത് കണ്ടുപിടിച്ചില്ലേ എത്ര മില്ലി ലിറ്ററാണ് മുന്നൂറ്റി അൻപത് മില്ലി ലിറ്റർ ഇനി നമുക്ക് ലിറ്റർ മൈനസ് ചെയ്യേണ്ട അതുപോലെ നാലിൽ നിന്നും രണ്ട് മൈനസ് ചെയ്യുമ്പോൾ എത്രയാണ് രണ്ട് അപ്പോൾ ആകെ ഇപ്പോൾ ബാക്കിയുള്ളത് എന്ന് പറയുന്നത് എത്രയാണ് രണ്ട് ലിറ്റർ കണ്ടോ ലിറ്ററിൻ്റെ ഭാഗത്താണ് രണ്ട് കിടക്കുന്നത് അതുകൊണ്ട് രണ്ട് ലിറ്റർ മില്ലി ലിറ്ററിൻ്റെ ഭാഗത്ത് അൻപത് കിടക്കുന്നത് കൊണ്ട് മുന്നൂറ്റി അൻപത് മില്ലി ലിറ്റർ ഇങ്ങനെ നിങ്ങൾ മാറ്റി എഴുതണം കേട്ടോ അപ്പോൾ വഴിക്കണക്ക് നിങ്ങൾ കമ്പൽസറി വഴി എഴുതി തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കണം ഓക്കെ ഇനി നമുക്ക് അടുത്ത കണക്ക് ചെയ്യാം thirteen litre and five hundred millilitre of paint was bought to paint the house six litre was used on the first day and five litre five hundred millilitre on the second day how much paint is left ഇവിടെ വീട് ഭംഗിയാക്കാൻ വേണ്ടി പതിമൂന്ന് ലിറ്റർ അഞ്ഞൂറ് മില്ലി ലിറ്റർ പെയിൻറ്റ് വാങ്ങിച്ചു അപ്പോൾ വാങ്ങിച്ച പെയിൻറ്റ് അതായത് ഉള്ള പെയിൻറ്റ് ആകെ ഉള്ള പെയിൻറ്റ് നമുക്ക് സ്റ്റെപ്പിൽ എഴുതാൻ വേണ്ടിയിട്ട് കിട്ടി ഇനി ആദ്യ ദിവസം ആറ് ലിറ്ററും രണ്ടാം ദിവസം അഞ്ച് ലിറ്റർ അഞ്ഞൂറ് മില്ലി ലിറ്റർ പെയിൻറ്റ് ഉപയോഗിച്ചു അപ്പോൾ നമുക്ക് ഉപയോഗിച്ച പെയിൻറ് കണ്ടുപിടിക്കണം അല്ലേ കാരണം ആദ്യ ദിവസവും രണ്ടാം ദിവസവും ഉപയോഗിച്ച പെയിൻറ്റാണ് നമുക്ക് ആകെ ഉള്ള പെയിൻറ്റിൽ നിന്നും മൈനസ് ചെയ്യേണ്ടത് അപ്പോൾ എന്ത് ചെയ്യണം ആദ്യത്തെ ദിവസത്തെ പെയിൻറ്റും രണ്ടാമത്തെ ദിവസത്തെ പെയിൻറ്റും കൂടി കൂട്ടണം എന്നിട്ട് വേണം ആകെ ഉള്ള പെയിൻറ്റിൽ നിന്നും ബാക്കിയുള്ള പെയിൻറ്റ് കണ്ടുപിടിക്കാൻ കൺഫ്യൂഷനായോ കൺഫ്യൂഷൻ ആകണ്ട സ്റ്റെപ്പ് എഴുതുന്നത് എങ്ങനെ എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് ആദ്യം ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളതെന്ന് നോക്കുക ഇവിടെ തന്നിട്ടുള്ളത് ആകെ തന്നിട്ടുണ്ട് ആകെ പെയിൻ്റ് എത്രയാണ് പതിമൂന്ന് ലിറ്റർ അഞ്ഞൂറ് മില്ലി ലിറ്റർ തന്നിട്ടുണ്ട് പിന്നെ എന്താണ് തന്നിട്ടുള്ളത് ആദ്യത്തെ ദിവസം ആറ് ലിറ്റർ പെയിൻറ്റ് ഉപയോഗിച്ചു രണ്ടാമത്തെ ദിവസം അഞ്ച് ലിറ്റർ അഞ്ഞൂറ് മില്ലി ലിറ്റർ പെയിൻറ് ഉപയോഗിച്ചു അപ്പോൾ ആകെ ഇപ്പോൾ എത്ര പെയിൻറ്റാണ് ഉപയോഗിച്ചതെന്ന് കണ്ടുപിടിക്കാൻ ഇത് രണ്ടും തമ്മിൽ കൂട്ടിയാൽ പോരെ അപ്പോൾ രണ്ട് സ്റ്റെപ്പായി അല്ലേ ഇനി അടുത്ത് ലാസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ബാക്കിയുള്ള പെയിൻറ്റിൻ്റെ അളവ് അപ്പോൾ സ്റ്റെപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നുള്ളത് മനസ്സിലായല്ലോ നമുക്ക് എഴുതാം വാങ്ങിയ പെയിൻറ്റ് എത്രയാണ് വാങ്ങിയ പെയിൻറ്റ് പതിമൂന്ന് ലിറ്റർ എഴുതിക്കേ പതിമൂന്ന് ലിറ്റർ അഞ്ഞൂറ് മില്ലി ലിറ്റർ അല്ലേ അഞ്ഞൂറ് മില്ലി ലിറ്റർ പെയിൻ്റാണ് വാങ്ങിച്ചത് ആദ്യത്തെ ദിവസം എത്രയാണ് ഉപയോഗിച്ചത് അപ്പോൾ നമുക്ക് ആകെ ഉപയോഗിച്ച പെയിൻറ് കാണണം അല്ലേ അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ ദിവസം ആറ് ലിറ്റർ എല്ലാം ഇട്ടാൽ മതിയേ ഇനി രണ്ടാമത്തെ ദിവസം അവരെത്രയാണ് ഉപയോഗിച്ചത് രണ്ടാമത്തെ ദിവസം അഞ്ച് ലിറ്റർ അഞ്ഞൂറ് മില്ലി ലിറ്റർ അപ്പം അഞ്ച് ലിറ്റർ അഞ്ഞൂറ് മില്ലി ലിറ്റർ അല്ലേ അഞ്ഞൂറ് മില്ലി ലിറ്റർ പെയിൻറ്റ് ഉപയോഗിച്ചു അങ്ങനെയാണെങ്കിൽ നമ്മൾ ആകെ ഉപയോഗിച്ച പെയിൻറ്റ് കണ്ടുപിടിക്കണ്ടേ അതിനെന്ത് ചെയ്യണം ഇതിനെ രണ്ടിനെയും നമ്മൾ കൂട്ടണം അല്ലേ ഈ ആദ്യത്തെ ദിവസത്തെയും രണ്ടാമത്തെ ദിവസത്തെയും പെയിൻറ്റുകളെ തമ്മിൽ ഉപയോഗിച്ച പെയിൻറ്റുകൾ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം കൂട്ടണം ഇത് നിങ്ങൾ ക്രിയാകോളത്തിൽ ചെയ്യണം ഞാനിത് എളുപ്പം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ചെയ്യുന്നത് ഇവിടെ നമുക്ക് മില്ലി ലിറ്ററിൽ ഒന്നും തന്നെ ഇല്ല അതായത് സീറോ മില്ലി ലിറ്റർ ആണ് അല്ലേ ഇവിടെ നമുക്ക് സീറോ മില്ലി ലിറ്റർ അപ്പോൾ ഈ അഞ്ഞൂറ് നമുക്ക് അങ്ങനെ തന്നെ എടുത്തെഴുതി കൂടെ അഞ്ഞൂറിൻ്റെ മുകളിൽ വേറെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ആ അഞ്ഞൂറ് അങ്ങനെ തന്നെ എടുത്തെഴുതാം ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത് ഈ ആറിനെ അതായത് ലിറ്റർ ആറിനെയും ലിറ്റർ അഞ്ചിനെയും കൂട്ടുക ആറും അഞ്ചും കൂട്ടാൻ എളുപ്പമല്ലേ അഞ്ചും അഞ്ചും പത്ത് ഒന്നും പതിനൊന്ന് അപ്പോൾ പതിനൊന്ന് ലിറ്റർ അഞ്ഞൂറ് മില്ലി ലിറ്ററാണ് രണ്ട് ദിവസവും കൂടി അവർ ഉപയോഗിച്ച പെയിൻറ്റ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള പെയിൻറ്റ് കണ്ടുപിടിച്ചൂടെ കാരണം ഈ പതിമൂന്ന് ലിറ്റർ അഞ്ഞൂറ് മില്ലി ലിറ്ററിൻ്റെ നിന്നും പതിനൊന്ന് ലിറ്റർ അഞ്ഞൂറ് മില്ലി ലിറ്റർ എന്ത് ചെയ്താൽ മതി കുറച്ചാൽ മതി അല്ലേ അപ്പോൾ നമുക്കിവിടെ എഴുതാം ലിറ്ററും മില്ലി ലിറ്ററും ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ആദ്യത്തേത് എന്താണ് പതിമൂന്ന് ലിറ്റർ ആ വാങ്ങിച്ച പെയിൻ്റ് എത്രയാണ് പതിമൂന്ന് ലിറ്റർ അഞ്ഞൂറ് മില്ലി ലിറ്റർ അപ്പം മില്ലി ലിറ്ററിൻ്റെ ഭാഗത്ത് അഞ്ഞൂറ് എഴുതുക ഇനി ഉപയോഗിച്ചത് എത്രയാണ് ഉപയോഗിച്ച പെയിൻ്റ് എന്ന് പറയുന്നത് പതിനൊന്ന് ലിറ്ററും അപ്പോൾ ലിറ്ററിൻ്റെ ഭാഗത്ത് പതിനൊന്ന് മില്ലി ലിറ്റർ എത്രയാണ് എത്ര മില്ലി ലിറ്ററാണ് ഉപയോഗിച്ചത് അഞ്ഞൂറ് മില്ലി ലിറ്റർ അല്ലേ പതിനൊന്ന് ലിറ്ററും അഞ്ഞൂറ് മില്ലി ലിറ്ററും അല്ലേ ഇനി ബാക്കിയുള്ള പെയിൻറ്റ് കണ്ടുപിടിക്കാൻ ഇത് എന്ത് ചെയ്താൽ മതി മൈനസ് ചെയ്താൽ മതി ഇനി നോക്കിക്കേ പൂജ്യവും പൂജ്യവും പൂജ്യം പൂജ്യത്തിൽ നിന്ന് പൂജ്യം പോയാൽ പൂജ്യം ഇനി അഞ്ചിൽ നിന്നും അഞ്ച് പോയാൽ പൂജ്യം അപ്പോൾ മില്ലി ലിറ്റർ ഒന്നുമില്ല അല്ലേ ഇനി പതിമൂന്നിൽ നിന്നും പതിനൊന്ന് മൈനസ് ചെയ്യണം ഇവിടെ നോക്കിക്കുക മൂന്നിൽ നിന്നും ഒന്ന് മൈനസ് ചെയ്താൽ എത്രയാണ് രണ്ട് ഒന്നിൽ നിന്നും ഒന്ന് മൈനസ് ചെയ്താൽ എത്ര പൂജ്യം അവിടെ നമുക്കൊന്നും എഴുതേണ്ടിയില്ല അപ്പോൾ ഇനി ബാക്കിയുള്ള പെയിൻ്റ് എന്ന് പറയുന്നത് രണ്ട് ലിറ്റർ മാത്രമാണ് ഇവിടെ മില്ലി ലിറ്ററിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടോ ഇല്ല അപ്പോൾ രണ്ട് ലിറ്റർ പെയിൻറ്റ് ബാക്കിയുണ്ട് അപ്പോൾ അത് നമ്മൾ ഇവിടെ എഴുതുന്നു അപ്പോൾ സ്റ്റെപ്പ് എഴുതുന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവുന്നുണ്ടോ